ഹലോ നമസ്കാരം ഞാൻ അനു അനുസ് ടേസ്റ്റി ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നോൺ വെജ് ഐറ്റമാണ് അതായത് പ്രോൺസ് മസാല അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയാണിത് ചോറിൻ്റെ കൂടെയും കഴിക്കാം അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കൂടെ ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രോൺസ് മസാല തയ്യാറാക്കാമെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ പ്രോൺസ് മസാല തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ഈ പ്രോൺസ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ കുറച്ച് പ്രോൺസ് എടുത്തിട്ടുണ്ട് ഇത് ക്ലീൻ ചെയ്ത് എടുത്തതിന് ശേഷം ഒരു കാൽ കിലോ വരുമായിരിക്കും അപ്പോൾ ഈ പ്രോൺസിൽ ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ സോറി ഒരു ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു കാൽ മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പാനിൽ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ ആ ഒരു ടേസ്റ്റ് വരുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ പ്രോൺസ് ഇട്ട് കൊടുക്കുകയാണ് ഇത് ഒന്ന് തിരിച്ചും ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡ് ഇട്ട് ഒരു രണ്ട് ഒക്കെ കഴിയുമ്പോൾ എന്താ പറയുക ഒരു സൈഡ് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് തിരിച്ച് മറിച്ചിട്ടൊന്ന് ഷാല ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല ഇനി നമ്മൾ മസാല ഉണ്ടാക്കിയിട്ട് അതിലിട്ടും ഒന്ന് വേവിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ഓവറായിട്ട് കുക്കായാൽ പ്രോൺസ് എന്താ പറയുക ഭയങ്കരമായിട്ട് ഹാർഡായിപ്പോൾ ഇപ്പോൾ രണ്ട് സൈഡും ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റാം ഇനി അതേ പാനിൽ തന്നെ ഞാൻ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു രണ്ടര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കാനുള്ളത് ഞാൻ ഒരു ടേബിൾ സ്പൂണാണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതിയാവും അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് ഇത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് മീഡിയം സൈസ് സവാളയാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള രണ്ട് സവാള അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ സവാള പെട്ടെന്ന് വഴുന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ സവാള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാല ഐറ്റംസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുവാണ് അര ടീസ്പൂൺ ഇനി വേണ്ടത് ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ പിന്നെ ഞാൻ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ കുരുമുളക് പൊടി ചേർക്കുമ്പോൾ പ്രോൺസ് നല്ലൊരു ടേസ്റ്റ് കിട്ടും അതും ഒരു അര ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തത് ഇനി വേണ്ടത് ഒന്നര ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ പിന്നെ വേണ്ടത് അര ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി അപ്പോൾ ഈ മുളക് പൊടി ചേർക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തോളണേ അപ്പോൾ അര ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ഇനി വേണ്ടത് ഗരം മസാലയാണ് അത് ഒരു ടീസ്പൂൺ ഗരം മസാലയാണ് ഞാൻ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഓയിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് നമുക്ക് മൂത്ത് കിട്ടും അപ്പോൾ നമ്മുടെ മസാലയുടെ റോസ് സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് തക്കാളിയാണ് ഞാനിവിടെ ചേർക്കുന്നത് ഒരു തക്കാളിയാണ് നല്ല പഴുത്ത തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കണേ ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ തക്കാളി നന്നായിട്ട് വെന്തുടയണം അപ്പോൾ അതിനായിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഇനി ഒന്ന് മൂടി വെച്ചിട്ട് തക്കാളി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ആ സമയം കൊണ്ട് നമുക്കൊരു പേസ്റ്റ് ഉണ്ടാക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു പത്ത് കാഷ്യൂ നട്ട്സും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി ഇട്ട് നന്നായിട്ട് നമുക്ക് കുറച്ചുകൂടെ വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊരു പേസ്റ്റായിട്ട് അരച്ചെടുക്കണം അപ്പോൾ കാഷ്യൂ നട്ട് പെട്ടെന്ന് അരഞ്ഞിട്ടാനായിട്ട് ഞാൻ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ടല്ലോ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട് തക്കാളി നന്നായിട്ട് വെന്തോടണം കേട്ടോ എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് അരയ്ക്കണം കേട്ടോ അപ്പോൾ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്താൽ മതി അപ്പോൾ ഈ ഭാഗം നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഈ തേങ്ങയും കാഷ്യനട്സും കൂടെ അരച്ച് ചേർക്കുമ്പോൾ നമ്മുടെ കറി എന്താ പറയുക നന്നായിട്ട് നല്ല കൊഴുപ്പ് കിട്ടും പിന്നെ കുറച്ചുകൂടെ ഒന്ന് റിച്ച് ആവും അപ്പം നല്ല ടേസ്റ്റും കിട്ടും അപ്പോൾ ഈ ഭാഗം നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ എങ്കിലാണ് നമ്മുടെ ആ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ വെള്ളം ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താ പറയുക ഗ്രേവി എത്രത്തോളം വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വറുത്ത് വെച്ചിട്ടുള്ള പ്രോൺസും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നോക്കിയപ്പോൾ ഒട്ടും എന്താ പറയുക ഗ്രേവി ഇല്ല നല്ല തിക്കായിട്ട് ഇരിക്കുവാണ് അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിപ്പോൾ സാധാ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്ത് ചൂടുവെള്ളമൊന്നും അല്ല സാധാ വെള്ളമാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കണം അതായത് നമ്മൾ സാധാ വെള്ളമാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ നന്നായിട്ട് കറി ഒന്ന് തിളയ്ക്കണം അപ്പോൾ തേങ്ങയുടെ പച്ചമണമൊക്കെ മാറും പിന്നെ ഈ പ്രോൺസിൽ ഈ മസാല എല്ലാം പിടിക്കും അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒന്ന് മൂടി വെച്ച് ഈ കറി നന്നായിട്ടൊന്ന് തിളപ്പിക്കണം അപ്പോൾ ഒന്ന് മൂടി വെച്ച് കൊടുക്കണം അപ്പോൾ ഞാൻ നേരത്തെ സവാള വഴറ്റിയപ്പം കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇനി ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കറി നന്നായിട്ടൊന്ന് തിളച്ചാൽ മതിയാവും അപ്പോൾ ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കൊന്ന് മൂടി മാറ്റി നോക്കാം കണ്ടോ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ അപ്പം നമ്മൾ ആ കാഷ്യൂ നട്ട്സ് ഒക്കെ അരച്ച് ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കറിക്ക് അപ്പോൾ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്